guys welcome back to my channel it's me N gamer official guys നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് അതായത് ആ Minecraft craft M C P mind craft pocket edition നമുക്ക് എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ആക്കാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഒരു ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് ഇപ്പോൾ തന്നെ കയറില്ല കേട്ടോ അപ്പോൾ തന്നെ കയറില്ല ചിലവരൊക്കെ ലിങ്ക് കയറും അപ്പോൾ ഇൻസ്റ്റാൾ ആക്കും പക്ഷേ ഇത് അങ്ങനത്തെ ലിങ്ക് അല്ല ആ മീഡിയ ഫയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജാച്ചി പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി നല്ലതാകും നിങ്ങൾ ഫയൽ ബാനർ മാനേജറിൽ ചെയ്യാൻ പറ്റുമോ നോക്ക് ഫയൽ ഷെറ്റ് വേറെ വേറെ ഫോണിൽ വേറെ വേറെ ഫയൽ ആവും അതുകൊണ്ടാണ് ഞാൻ ജാച്ചീവറേക്ക് വന്ന് അപ്പോൾ ഒരു പാസ്വേഡ് ഉണ്ടാക്കാൻ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡുള്ള സാധാ ഇതിൽ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അപ്പോൾ മീഡിയ ഫെയർ ലിങ്കാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നൂറ്റി പത്തൊമ്പത് എം ബി ആയിട്ട് ആണ് തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വൈസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ഫോൺ ഉണ്ടാവും അപ്പോൾ മൊബൈൽ ഫോണിൽ പോയിട്ട് നിങ്ങൾ എൻ്റെ ആ മീഡിയ ഫയറിൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ മീഡിയ ഫയർ ഇൻ്റർഫേസ് നമുക്ക് കാണാം ഓക്കെ നിങ്ങളിപ്പോൾ മീഡിയ ഫയൽ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പോൾ ആ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതാണ് ഞാൻ അപ്പോൾ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഓക്കെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഒരു ആപ്പും കൂടി വേണം കേട്ടോ പറഞ്ഞ് ഞാൻ പറഞ്ഞു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിലൊന്ന് ക്ലിക്ക് സെർച്ച് ചെയ്താൽ മതി സാച്ചിവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല സാച്ചിവർ നിങ്ങൾ ഫയൽ മാനേജർ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഫയൽ മാനേജർ അറിയില്ല കാരണം പല ഫോണിൽ പല പല ഫയൽ മാനേജറാണ് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ്സ് പോവാം നിങ്ങൾ ഫോണിൽ വേറെ ഫോൾഡറിലാണോ നോക്കുക കേട്ടോ എന്നിട്ട് എന്നെ ഗെയിം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഇതേ കാണിച്ചുതരാം ഡൗൺലോഡ്സിൽ പോയിട്ട് ഈ സെർച്ച് ബട്ടണിൽ എന്നെ ഗെയിമർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഓ മൈ ഗോഡ് ഓക്കെ അത് കറക്റ്റ് കൊടുക്കണം ഓ oh, ഓക്കെ ഉണ്ടോ കറക്റ്റ് കൊടുത്താൽ നിങ്ങൾക്കിത് ഇങ്ങനെ വരും ഇപ്പോൾ എൻ്റെ ഒരു വേറെ എന്നെ ഗെയിമർ ഫയലിലുണ്ടാണ് നിങ്ങൾക്ക് ദേ ഇങ്ങനെ വരും കേട്ടോ ഓക്കെ ഈ ഫയലാണ് നമ്മൾ N I camera M C dot zip ഫയലാണ് കേട്ടോ ഇത് ഓക്കെ ഇനി നമ്മളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ഇയർ അല്ല ഹിയർ അല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്താൽ മതി ഓക്കെ ഞാൻ ജസ്റ്റ് ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കാം ഡെമോ ടു ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫോൾഡർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോൾഡർക്ക് എക്സ്ട്രാക്ട് ചെയ്യുക ഓക്കെ ഡെമോ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഓക്കെ ഫൈ ഓക്കെ ഫോൾഡറിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ് അപ്പതേ ഇവർ ഈ ബട്ടൺ കണ്ടോ കാണിച്ചുതരാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു പാസ്വേഡ് വയ്ക്കും ഈ പാസ്വേഡ് ഞാൻ ഇപ്പോൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ഞാൻ കാണിച്ചു തരാം എൻ എ ഗെയിമർ കണ്ടോ ഗെയിമർ എം സി ട്വൻറ്റി കണ്ടോ എൻ എ ഗെയിമർ മാത്രം ക്യാപിറ്റൽ അവരെ ബാക്കിയെല്ലാം സ്മോളും A gamer M C twenty okay അല്ലേ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ആവുന്ന കാണാം കണ്ടോ എക്സ്ട്രാക്റ്റ് ആവുന്ന കാണാം ഇത് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതേപോലെ ക്രാഫ്റ്റിൻ്റെ ബേസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അടുത്ത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ നിങ്ങൾ കളിച്ച് ചോദിക്കുക ഇറ്റ്സ് മീ ബൈ ബൈ